ഹായ് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഓൺലൈൻ ജോബ്സ് ഓൺലൈനായിട്ട് നമുക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് അതായത് ഇപ്പോൾ വീട്ടമ്മമാരായിരിക്കാം കോളേജ് സ്റ്റുഡൻസ് ആയിരിക്കാം ജോലിയുള്ളവർ തന്നെ ഒരുപാട് പേര് ചോദിക്കേ ഓക്കെ ഇപ്പം നമുക്കിത് നമ്മുടെ വീട്ടിലൊരു ലാപ്പോ സിസ്റ്റോ ഇവൺ നമുക്കൊരു മൊബൈൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു വർക്കുകളാണ് ഇന്നുള്ളത് വർക്കുകളുടെ ടൈപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ എൻട്രീസ് വരുന്നു അതുപോലെ തന്നെ ക്ലിക്ക് ടു പേ വരുന്നുണ്ട് അതായത് നമുക്ക് ഒരു ആഡ് ക്ലിക്ക് ചെയ്തിട്ട് അത് ഇത്ര നേരം കണ്ടിരിക്കുക ഒരു ten seconds to thirty seconds കണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ എമൗണ്ട് കയറുക അങ്ങനെയൊക്കെ ഒരുപാട് സൈറ്റുകൾ നമ്മുടെ നമുക്കുണ്ട് ഇപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നാളെ തന്നെ ഒരുപാട് എമൗണ്ട്സ് ഏൺ ചെയ്യാം അങ്ങനെ കരുതരുത് നമുക്ക് കുറച്ച് പേഷ്യൻസും ഒക്കെ വേണം അതായത് ചെയ്യാൻ പിന്നെ അതിനോടുള്ള ഒരു അറിവ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് അതുപോലെ നമ്മുടെ കീബോർഡ് യൂസ് ചെയ്യാനുള്ളത് ഇപ്പോൾ കീബോർഡിൻ്റെ കാര്യമില്ല നമുക്ക് ഈവൻ മൊബൈലിൽ വരെ ചെയ്യാവുന്നതാണ് മൊബൈൽ ആരും അധികം യൂസ് ചെയ്യാത്തതായിട്ടില്ല വളരെ ചുരുക്കം പേരേ ഉള്ളൂ അപ്പോൾ മൊബൈലിൽ നമുക്കും യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ വർക്ക് അറ്റ് ഹോമിൽ നമ്മളൊരു പണികളൊക്കെ കഴിഞ്ഞ് വീട്ടമ്മമാരാണെങ്കിൽ പണികളൊക്കെ കഴിഞ്ഞ് മിനിമം ഒരു ത്രീ ടു ഫൈവ് അവേഴ്സ് എങ്കിലും അല്ലെങ്കിൽ വൺ ടു ത്രീ അവേഴ്സ് എങ്കിലും ഇരിക്കുകയാണെങ്കിൽ monthly up to twenty five thousand വരെ ഏൺ ചെയ്യുന്ന ആളുകളുണ്ട് ഓക്കെ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് വന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവരൊരു ത്രീ അവേഴ്സ് ഡെയിലി അതിലൊന്ന് കണ്ടിന്യൂസ് ഇരുന്നാൽ തന്നെ മന്ത്ലി അവർക്ക് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാവുന്നതാണ് അപ്പോ അതിന്റെ കുറച്ച് ലിങ്ക്സും അതെങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ ആ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം നമുക്ക് എങ്ങനെ എമൗണ്ട് കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം